നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇപ്പോൾ ഉള്ളത് പൊള്ളാച്ചി എന്ന് കുറച്ച് വിട്ടിട്ട് ഉദുമൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഒപ്പം മുൻപ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള കണ്ണേട്ടനുണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ വീടിനോട് ചേർന്നതിന് അടുത്ത് ആയിട്ടുള്ള ഒരു സുഹൃത്തിന് രണ്ട് പശുക്കൾ വേണം അപ്പോൾ അദ്ദേഹത്തിന് ഒരു സബ്സിഡി സ്കീം സർക്കാർ കൊടുത്തതാണ് വളരെ പെട്ടെന്നാണ് വിളിച്ചു പറഞ്ഞത് പെട്ടെന്ന് രണ്ട് പശുക്കളെ വേണം നമുക്ക് സ്കീം തള്ളിപ്പോവാതെ തന്നെ ആ പശുക്കളെ ഇവിടെ എത്തിക്കുക അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇവിടുന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പാസ് അതുപോലുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സും കൂടെ ചേർത്ത് അവിടെ എത്തിക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നതാണ് അതിന് മുൻപായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ചു തമിഴ്നാട്ടിലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പശു കച്ചവടക്കാരുണ്ട് അങ്ങനെ പലരെയും വിളിച്ചു ചോദിച്ചു ചന്തകളിൽ ഞങ്ങൾ പോയിട്ടില്ല അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് ഒന്നാമത്തത് ചന്ത നമ്മുടെ സമയത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് അപ്പോൾ ചന്ത പ്രവർത്തിക്കുന്ന സമയം വരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ സ്കീം തള്ളിപ്പോവും അതുകൊണ്ട് തന്നെ ചന്തയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ പല തരത്തിൽ നമുക്ക് പശുവിനെ വാങ്ങിക്കാൻ പറ്റും നമുക്ക് കച്ചവടക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും നമുക്ക് തന്നെ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റും കണ്ണേറിനെ പോലെയുള്ള ഏജൻറ്റുമാർ വഴി വന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വീണ്ടും കണ്ണേറിൻ്റെ അടുത്ത് സമീപിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീം പാസ്സാവുന്ന സമയത്ത് ഇവിടെയുള്ള കച്ചവടക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ നാട്ടിൽ സ്കീം പാസ്സായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്കീമിൽ പശുവിനെ വാങ്ങിക്കാനായിട്ട് സബ്സിഡി നമുക്ക് തരുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കണം അപ്പോൾ അതിൻ്റെ രേഖകളും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ രേഖകളും അവിടെ എത്തിക്കണം അപ്പോൾ ഇതിൽ രേഖകൾ കിട്ടുക എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് പശുക്കളെ കിട്ടുക എന്നുള്ളതും ഒരു പ്രശ്നമാണ് അപ്പോൾ പല സുഹൃത്തുക്കളെയും വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്ന റേറ്റ് സാധാരണഗതിയിൽ അമ്പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന പശുവിനെ അറുപത്തഞ്ചും എഴുപതും ഒക്കെയാണ് ചോദിക്കുന്നത് കാരണം സബ്സിഡിയിലല്ലേ നിങ്ങൾക്ക് പശുവിനെ കിട്ടുന്നത് അപ്പോൾ അത് വിചാരിച്ചിട്ടായിരിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് കുറഞ്ഞൊരു റേറ്റിന് നമ്മുടെ സുഹൃത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു പശുവിനെ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്നും ഇവിടെ ഉദുമൽപേട്ട വരെ വന്നത് അപ്പോൾ ഇവിടുത്തെ ഉൾനാട്ടിലെ കർഷകരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കണ്ണേട്ടൻ പശുവിനെ വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രമേ കമൻറ്റ് ചെയ്യാവൂ കാരണം ഞങ്ങളിവിടെ വരുന്നത് മുതൽ പശുക്കളെ പല പല ഫാമുകളിൽ പോയി നോക്കുന്നത് ഉൾപ്പെടെ എല്ലാം വിശദമായിട്ട് തന്നെ ഈ വീഡിയോയുടെ അടുത്ത ഭാഗമായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടക്ടത്തിന് ചോദിക്കാം എന്താണ് ഈ സമയത്തെ പശുവിൻ്റെ വിലകൾ അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവസ്ഥ ഒരുപാട് മലയാളികൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കണ്ടക്ടത്തിന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അഗ്രിടെക് ഫാമിങ്ങിലുള്ള അത്തരം സുഹൃത്തുക്കൾക്കും നമസ്കാരം ആ എല്ലാവരും സുഖം തന്നെ നാട്ടിലെ കുറേ നാളായി നമ്മൾ ഒരു വീഡിയോ ചെഞ്ച് അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യലക്ക് എന്ത് കാരണം അറിയാം മെയിൻ വന്ന് നിങ്ങളെ നാട്ടിലെ ഇപ്പോൾ സ്കീം ഒന്ന് പാസ്സായിട്ടുള്ളൂ പഞ്ചായത്തിൻ്റെ സ്കീം ഒന്ന് ഇപ്പോൾ പാസ്സായിട്ടുള്ളൂ അപ്പോൾ ഒവ്വൊരു വീട്ടുകാർക്ക് രണ്ട് രണ്ട് പശു ഓരോരോ പശു മൂന്ന് മൂന്ന് പശു അങ്ങനെ സ്കീം പാസ്സായിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ കുറേ ആളുകൾ നിങ്ങളെ നാട്ടിലിരുന്ന് ഇവിടെ വരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ കച്ചവടം അറിയാത്ത ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ഇവിടെ നമ്മളെ നാട്ടിലെ അപ്പോൾ അവരുടെ ഇടത്തിലെല്ലാം അവർ പോയി മുന്നേയും പിന്നെയും അറിയാമേ ഒരു അമ്പത്തഞ്ച് അമ്പത്തെട്ടുക്കുള്ളിൽ വാങ്ങാണ്ടിയ പശു അറുപത്തഞ്ച് അറുപത്തെട്ട് അങ്ങനെ കൊടുത്ത് മേടിച്ച് കൊടുക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെ ചില തട്ടിപ്പെല്ലാം ഇവിടെ നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് തട്ടി അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ് ഇന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ മാട് ഒരു നിങ്ങളെ നാട്ടുകാർക്ക് ഒരാൾക്ക് മേടിച്ചു കൊടുത്തു ഒരു നല്ല പൈക്കിലാണ് രണ്ട് പൈക്കിൽ കറ ഒന്ന് കറവ പൈ ഇന്നൊന്ന് വന്ന് ചെന പൈ രണ്ടെണ്ണം നല്ല രീതിയിൽ മേടിച്ചു കൊടുത്തു പിന്നെ ഈ മാർച്ച് വരയിൽ ഈ സ്കീം പാസ്സായിട്ടുള്ളൂ അപ്പോൾ വരുന്ന ആൾക്കാരും ഒക്കെ ഇപ്പോൾ നമ്മളിടത്തിൽ എടുക്കണമെന്ന് ഞാൻ ഒന്നും പറയില്ല അപ്പോൾ വരുന്ന ആൾക്കാർ തട്ടിപ്പാകാമ നല്ല ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ இடத்துல போய் எடுத்தால் அவர் முடக்கிற பைசாக்கே ஏதோ ஒரு தெத்தாகாமல் நல்ல பசு மேடிச்சு கொடுக்கலாம் നമ്മളെ നാട്ടിലെ ഇപ്പോൾ നമ്മളും ഇന്ന് രാവിലിരുന്ന് ഈ പാർട്ടിക്ക് പല സ്ഥലത്തെല്ലാം പോയി മാട് കാണിച്ച് അല്ല കുറച്ച് വലിയ പശുവാണ് ഉള്ളൂ അപ്പോൾ ഇവർ ചോദിച്ച വിലയ്ക്കും അവർ പറയുന്ന വിലയ്ക്ക് ഒരുപാട് ഡിഫറെൻ്റ് ഉള്ളൂ അപ്പോൾ ഇവർ ചോദിച്ചത് എന്താണ് കയ്യിൽ നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം റുപ്യ ഉള്ളൂ അതുക്കുള്ളിലാണ് നമുക്ക് സ്കീം പാസ്സായിട്ടുള്ളൂ അപ്പോൾ അതുക്കുള്ളിലാണ് നമുക്ക് മാട് വേണ്ടിയെന്ന് കേട്ട് അപ്പോൾ അങ്ങനെ ചില പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി ചുറ്റി ഈ പൊള്ളാച്ചി ഭാഗത്തിലെ ചുറ്റി പിന്നെ உடுமலைப்பேட்டையில் ரெண்டு மூணு ஸ்தலங்களெல்லாம் போய் சுற்றி இப்போ லாஸ்ட்டு வந்து ஒரு கிராமத்துக்குள்ளே வந்து அவருக்கு பற்றிய பை ரெண்டெண்ணம் பேடிச்சு கொடுத்து நல்ல பைக்கிலான்னு ரெண்டு அடிபொலி பைக்கிலான்னு ஒரு லட்சத்தி எட்டாயிரம் ரூபாய்க்கு ரெண்டும் ஒரு லட்சத்தி சாரி ஒரு லட்சத்தி ஆறாயிரம் ரூபாய்க்கு அவர் പറഞ്ഞ വിലയ്ക്ക് നമ്മൾ മേടിച്ചു ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും ഞാൻ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അമ്പതിനായിരം രൂപയ്ക്കും അമ്പത്തയ്യായിരം രൂപയ്ക്കും ഈറോഡ് പോലുള്ള ചന്തകളിൽ പശുക്കളെ കിട്ടുന്ന അപ്പോൾ എന്താണ് ഈ സമയത്ത് ഇവിടെ വന്ന് വാങ്ങിക്കാൻ കാരണം അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്ത് നമുക്ക് ഈ പശുവിനെ എടുക്കുന്ന സുഹൃത്ത് ശബരിമല പോകാൻ വേണ്ടിയിട്ട് മാലയിട്ടൊരു സുഹൃത്താണ് അതുകൊണ്ട് തന്നെ അടുത്ത വെള്ളിയാഴ്ച പുള്ളിക്കാരന് മല ചവിട്ടാൻ പോകണം വ്യാഴാഴ്ചയാണ് ചന്ത നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്തയിൽ പോകാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് ചന്തയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ആരും നമുക്ക് സർട്ടിഫിക്കറ്റ് തരാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സഹായിക്കാനില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പോയിട്ടൊരു പശുവിനെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും അതിൻ്റെ വെഹിക്കിൾ പെർമിറ്റിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് സേഫായിട്ട് ലീഗലി അതിന് നാട്ടിലേക്ക് എത്തിക്കാൻ എനിക്കറിയാം പക്ഷേ അത് അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരിക്കും അപ്പോൾ അത്തരം ആളുകൾ എവിടെ പോകും എന്ത് ചെയ്യും എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നു മുമ്പും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് കണ്ണേട്ടൻ തന്നെ പറഞ്ഞു കണ്ണേട്ടൻ ഉൾപ്പെടെ തട്ടിപ്പാണെന്ന് പല സുഹൃത്തുക്കളും പറയാം അപ്പോൾ തട്ടിപ്പ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം നമ്മളൊരു പശുവിനെ വാങ്ങിക്കാൻ വരികയാണ് അപ്പോൾ ഞാനും എൻ്റെ ഈ സുഹൃത്തും കൂടെ പശുവിനെ വാങ്ങിക്കാനായിട്ട് വന്നു കണ്ണേട്ടൻ പല പല ഫാമുകളിൽ ഞങ്ങളെ കൊണ്ടുപോയി പശുക്കളെ കാണിച്ചു തന്നു അതിൻ്റെയൊക്കെ വിലകൾ അതിൻ്റെ ഉടമസ്ഥന്മാർ പറഞ്ഞു കണ്ണേട്ടനും പറഞ്ഞു എന്ത് വിലയ്ക്ക് എടുക്കാമെന്നുള്ളത് കണ്ണേട്ടൻ പറഞ്ഞു ഒക്കെ ഓക്കെ പക്ഷേ ആ പശുവിന് വേണോ വേണ്ടയോ എന്ത് വിലയ്ക്ക് എടുക്കാം എന്നുള്ളത് വാങ്ങിക്കാൻ വരുന്ന നമ്മുടെ തീരുമാനമാണ് അപ്പോൾ ഇവിടെ ആരും നമ്മളെ നിർബന്ധിച്ച് ഇത് വാങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ കണ്ണേട്ടനും നമ്മോടൊപ്പം വരും നമുക്ക് ഇഷ്ടമുള്ള പശുക്കളെ കാണിച്ചു തരും എവിടെയൊക്കെ പശുക്കളുണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരും അപ്പോൾ ഒരുപാട് ഏകദേശം ഒരു ആറേഴ് ഫാമുകൾ പോയി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഒരു ഒരു വളരെയധികം ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തിയതും അങ്ങനെയാണ് അപ്പോൾ എന്തിനാണ് ഇത്തരം ആളുകളെന്ന് ചോദിച്ചാൽ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫാമുള്ള കാര്യം എനിക്കറിയില്ല ഇത് ഞാനെങ്ങനെ അറിയും അപ്പം ഞാൻ ഈ നാട്ടുകാരനല്ല അപ്പോൾ അതുപോലെ എവിടെ എന്ത് കിട്ടും എവിടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ല പശുക്കൾ കിട്ടും എന്നുള്ളത് അറിയിക്കാനാണ് ഇത്തരം ആളുകൾ നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്തുന്നത് നാട്ടിൽ ഈ തമിഴ്നാട്ടിൽ കൂടെ കണ്ണേട്ടം മാത്രമാണോ ഇത്തരത്തിൽ പശുക്കളെ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിലുണ്ടാവും കരൂർ അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരം ബ്രോക്കർമാരൊക്കെ ഉണ്ട് പക്ഷേ അവരോടൊക്കെ ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യും സത്യസന്ധമായിട്ട് വാങ്ങിച്ചു കൊടുക്കണം നിങ്ങൾ കൊടുക്കുന്ന പശുവിന് പറയുന്ന പാലുണ്ടാവണം ആ ഒരു ഡിമാൻഡ് പറഞ്ഞപ്പോൾ ഇതിൽ പകുതി ആളുകളും ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് വളരെ രസകരമാണ് ആ കാര്യങ്ങളൊക്കെ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് കാരണം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി ഇത്തരം ഒരു വീഡിയോ ചെയ്ത് അതിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി പിന്നീട് അവർക്ക് ഇത്തരം കേരളത്തിൽ നിന്നുള്ള കച്ചവടം കിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടറിയാം അപ്പോൾ കണ്ണേട്ടനെ നമ്മളൊരു നാലഞ്ച് മാസം മുമ്പ് പരിചയപ്പെടുത്തി വീണ്ടും ഇവിടെ വന്നപ്പോൾ ഇപ്പോഴും നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാനും ചങ്കൂറ്റത്തോടു കൂടി തന്നെ വരുന്ന ആളുകളെ പറ്റിക്കാതെ സാധനം വാങ്ങിച്ചു തരാൻ പറ്റും എന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഏകദേശം അമ്പത്തി ആറായിരം രൂപയ്ക്കാണ് സോറി ഒരു ലക്ഷത്തി ആറായിരം രൂപയ്ക്കാണ് അപ്പോൾ നമുക്ക് നിയർലി അമ്പതിനായിരത്തിന് മുകളിൽ എന്നാൽ അമ്പത്തയ്യായിരത്തിന് താഴെ ഒക്കെ ആയിട്ടാണ് നമുക്ക് വില വരുന്നത് ഇനി ഇതിന് നാട്ടിലേക്ക് എത്തിക്കണം അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എങ്ങനെ ഈ പശുക്കൾ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്ത് ഒരു രൂപ പോലും ബ്രോക്കർ പൈസ വാങ്ങിക്കാതെയാണ് ഇദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്നത് എന്നിരുന്നിട്ട് വരുന്ന എല്ലാവർക്കും ബ്രോക്കർ പൈസ ഇല്ലാതെ വാങ്ങിച്ചു തരുന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം പല സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്തിരുന്നു തട്ടിപ്പാണ് പശുക്കൾക്ക് പ്രായം കൂടുതലാണ് അപ്പോൾ പശുവിൻ്റെ പ്രായം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പശുവിൻ്റെ പല്ലുകൾ എണ്ണി നോക്കുക മുഴുവനായിട്ടും പല്ല് നിരന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ഊഹം മാത്രമേ പറയാൻ പറ്റുള്ളൂ പശുവിൻ്റെ പ്രായം എത്രയാണെന്നുള്ളത് ചില ആളുകൾ കൊമ്പ് നോക്കി പറയാറുണ്ട് കൊമ്പ് നോക്കി ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ നമ്മുടെ സുഹൃത്തിന് തന്നെ ഇവിടെ വന്നപ്പോൾ പറ്റിയൊരു പ്രശ്നമാണ് അദ്ദേഹം അവിടുത്തെ ചെറിയ പശുക്കളെ കണ്ടിട്ട് ഇവിടുത്തെ വലിയ പശുക്കളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് ഞെട്ടി അതായത് ഇത് വലിയ പശുക്കളാണ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ സ്കീം പാസ്സാവുന്ന സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത് വരുന്നതിന് മുൻപ് നമുക്ക് എത്ര എമൗണ്ടിൻ്റെ പശുവിനെ വേണം എത്ര സൈസുള്ള പശു എത്ര പാലുള്ള പശു അത്തരത്തിലാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമുക്ക് കണ്ണേറിനോട് തന്നെ ചോദിക്കാം ആവറേജ് ഒരു പത്ത് ലിറ്റർ മുതൽ പതിനഞ്ച് ലിറ്റർ പാൽ വരെയുള്ള പശുവിൻ്റെ വില അതുപോലെ തന്നെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ലിറ്റർ വരെ പാലുള്ള പശുവിൻ്റെ വില അപ്പോൾ ഏത് തരത്തിലുള്ള എത്ര പാലുള്ള പശുവിനെ വേണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അപ്പോൾ ദിവസവും പത്തും ഇരുപതും മുപ്പതും ഒക്കെ പശുക്കളെ എടുത്ത് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സുഹൃത്താണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത് വേറെയും ആളുകളുണ്ട് അവരെ പരിചയപ്പെടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ പശുക്കൾ എങ്ങനെയുണ്ട് ഏതിൻ്റെ ക്വാളിറ്റിയിലുണ്ട് ഹെച്ച് എഫ് ആൾക്കാരുടെ വന്നാൽ ഹെച്ച് എഫ് മാട് മുട്ട വേണ്ടി കേൾക്കുന്നത് ചില ആൾക്കാരുടെ വന്നാൽ ഹെച്ച് എഫ് ക്രോസ് വേണ്ടി കേൾക്കുന്നത് ചിലത് വന്ന് ജെർസി കേൾക്കുന്നത് ചില ആൾക്കാരുടെ ജെർസി ക്രോസ് കേൾക്കുന്നത് അപ്പോൾ പലതും പല ക്വാളിറ്റിയിലുണ്ട് പശുക്കൾ ഒരു ഒന്ന് പോലില്ല പശുക്കൾ മൊക്കോ അഞ്ച് ആറ് ക്വാളിറ്റിയിലുണ്ട് ഇവിടുത്തെ പശുക്കൾ അപ്പോൾ ആൾക്കാരുടെ പാലിൻ്റെ അളവ് വെച്ചാണ് ആൾക്കാർ കേൾക്കുന്നത് വരുന്ന ആൾക്കാർക്കൊക്കെ ആറ് കുറഞ്ഞ് കേൾക്കുന്നില്ല വരുന്ന ആൾക്കാർക്കൊക്കെ പത്ത് ലിറ്റർ പാൽ കിട്ടുന്ന മാതിരി വേണ്ടി പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന മാതിരി വേണ്ടി അങ്ങനാണ് പശു വേണ്ടി നിൽക്കുന്നത് അപ്പോൾ പശുവിൻ്റെ പാൽ കൂടെ കൂടെ വിലയും പശു അനുസരിച്ച് വിലയും കൂടും അപ്പോൾ പ്രായം കുറവ് ഉള്ള പശുങ്കിൽ ഇപ്പോൾ വില കുറച്ച് കൂടും പ്രായം കൂടിയ പശുങ്കിൽ വില കുറയും അങ്ങനെയാണ് സംഭവം ഇവിടുത്തെ സംഭവം അത് ഇവിടെയല്ല നിങ്ങളെ നാട്ടിൽ അങ്ങനത്താണ് ഉള്ളൂ പിന്നെ ഇവിടുത്തെ പശുക്കൾ കുറച്ച് നീണ്ട് കിറക്കും കിറവ ഉള്ള പശുക്കളാണ് നല്ല ഒരു നിങ്ങളെ നാട്ട് പശു ഒരു മൂന്ന് മാസം കിറവ് ഇരിക്കെങ്കിൽ ഇവിടുത്തെ പശു ഒരു ആറ് മാസം കിറവ് ഉണ്ടാകും അങ്ങനെയുള്ള നല്ല കിറവുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളൂ രണ്ടാമത്തത് ഒരു ദിവസത്തേക്ക് എങ്ങനെ இருந்தாலும் ஒரு பத்து லிட்டர் கிட்டுற மாடெல்லாம் எங்கே இருந்தாலும் ஒரு பிராயம் கூடிய பசுவாக இருக்கீங்க ஒரு ஐம்பத்தி எட்டு ஒரு அறுபதுக்குள்ளே பேடிக்கலாம் பத்து லிட்டர் உள்ள மாடு பின்ன பிராயம் குறைஞ்ச பசுவாக இருக்கீங்க ஒரு அறுபத்தஞ்சு அறுபத்தி ஏழு ருபி எங்கே இருந்தாலும் கொடுக்கணும் சாதாரணத்துக்காரர் பறையிறது நம்மளும் பேடிக்கிற வரையிலேருந்து ஒரு பத்து பதினஞ்சு ருபி കൂട്ടിയാണ് പറയൂ അപ്പോൾ നമ്മളാണ് സിദ്ധിച്ച് മേടിക്കുന്നു പശു അപ്പോൾ ഒരു പശുവിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് ഏതിന് നമ്മൾ നോക്കണം എന്താ മുഖം നോക്കിയില്ല ഇതുപോലാണ് ലക്ഷണം ഇതുപോലെ കൊമ്പ് നോക്കി ചെറിയ കൊമ്പുണ്ടാകണം പിന്നെ ചില ആൾക്കാർ നിങ്ങളുടെ ആൾക്കാർ ഈ പല്ല് നോക്കി പറയലാണ് പറയൂ അങ്ങനെ പറയാൻ പറ്റില്ല കറക്റ്റ് പറയാൻ പറ്റില്ല എന്താണ് ഈ കടുംചൂളിൽ വന്ന് ആദ്യത്തെ പ്രശ്നം വന്ന് ചില പശു രണ്ട് പള്ളിലാണ് ചെന പിടിക്കും ചില പശുക്കൾ അങ്ങനെയല്ല നാല് പല്ല് ആണ പിന്നാണ് കടും ചെനയെ പിടിക്കും ചില പശുക്കൾ ഇനിയും ഉണ്ട് ആറ് പല്ല് ആയ പിന്നാണ് ഫസ്റ്റ് കടുഞ്ചോൽ ചെനയെ പിടിക്കും അപ്പോൾ ഈ പല്ല് നോക്കി കറക്റ്റ് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടാം പേരാകിലെ ആറ് വെള്ളമാകും ചിലപ്പോൾ എട്ട് വെള്ളും ആയിരും അപ്പോൾ പല്ല് നോക്കി പറയാൻ പറ്റില്ല മെയിൻ വന്ന് ഈ മുഖം ഈ ലക്ഷണം ഈ കണ്ണ് പിന്നെ എൻ്റെ തോളിൻ്റെ റോമം പിന്നെ പശുവിൻ്റെ മേനി പിന്നെ അകട് പിന്നെ സൊറവ നറമ്പ് പിന്നെ ബാക്ക് പൊസിഷന് ഈ ഷേപ്പ് ഇതെ വെച്ചാണ് മതിക്കണം നമ്മൾ അത് ഫോൺ ഇതിലെ വീഡിയോയിലെ സംസാരിക്കുന്ന കാട്ടിലും ആൾക്കാർ നേരിട്ട് വരെങ്കിൽ ഓരോരോ പശു കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രമാണ് നമ്മൾ മേടിച്ചു കൊടുക്കും ഇവർക്കും ഇന്ന് അതുപോലാണ് ചെഞ്ച് നമ്മൾ ഇത് എടുത്തോളി അത് എടുത്തോളി നമ്മൾ പറയില്ല അവർക്ക് ഏത് ഇഷ്ടം പറഞ്ഞോ അതാണ് നമ്മൾ എടുത്തു കൊടുത്തു മറ്റൊരു കാര്യം കൂടെ ഉള്ളൂ എന്താണ് പിന്നെ പശുക്കൾ ഇപ്പോൾ ഗ്രാമപ്പുറത്തിലേയും ഉള്ളു പിന്നെ കച്ചവടക്കാരുടെ കയ്യിൽ ഇതിലെ വലിയ ഫാമും ഉണ്ട് പിന്നെ ചെറിയ ഫാമ് പോലെ കച്ചവടക്കാരുണ്ട് രണ്ടും കച്ചവടക്കാരതാണ് ഗ്രാമപ്പുറത്തിലുണ്ടാണ് ചെറിയ കച്ചവടക്കാരുള്ളൂ പിന്നെ വലിയ കച്ചവടക്കാരുണ്ട് അപ്പോൾ ആൾക്കാരുടെ വറതപ്പുറത്ത് ആ മാട്ടപ്പുറത്താണ് വില ഉള്ളൂ എന്താണ് ഇപ്പോൾ വലിയ ഫാമാ പോകിൽ കുറച്ച് വില ലേസ് കൂടും അവിടെ കുറേ മാടുകൾ വെച്ചിട്ടുണ്ടാകും അത് ടൗണിലുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഗ്രാമപ്പുറത്ത് സൈഡിൽ கடையில் வரீங்க ஓரளவுக்கு ரீசனபிளாக நியாயமான விலையிலான பசுக்கள் கிட்டும் ഇപ്പോൾ മെയിൻ ഗ്രാമപ്പുറത്തുള്ളിൽ പോകലാണ് നല്ല പശുക്കൾ കിട്ടും ആരോഗ്യമുള്ള പശുക്കൾ കിട്ടും ഈ സുഹൃത്തുക്കളെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയ വിഷയം എന്താണ് ഒരു ഇമ്പോർട്ടൻ്റാണ് വിഷയം ഒന്നുണ്ട് ഈ പശുക്കൾ വന്ന് നിങ്ങളെ നിന്ന് തമിഴ്നാട്ടിൽ വന്ന് പേടിക്കുന്നു ആൾക്കാർ എങ്ങനെയോ അങ്ങനെ എങ്ങനെ ചെഞ്ച് ചെയ്തുകൊണ്ട് പേടിച്ച് പോകുന്നു നാട്ടിലേക്ക് പേടിച്ച് പോയിട്ട് പിന്നെ അവിടെ പോയിട്ട് എന്താ സിദ്ധിക്ക് വേണ്ടി എന്താണ് വിഷയം അറിയോ മെയിൻ വന്ന് നിങ്ങളെ നാട്ടിൽ പോയ പിന്നെ മാട് വാങ്ങിയ നിന്ന് രണ്ട് ദിവസം കളഞ്ഞിട്ട് തൈലേരിയ ചെക്കപ്പ് ഉറപ്പ് നിങ്ങൾ ചെയ്യണം അതിൽ നമ്മളിടത്തിൽ വാങ്ങിപ്പോയ ആൾ കുറേ ആൾക്കാർ ചെഞ്ചിട്ടുള്ളൂ സക്സസ്സും ആയിട്ടുള്ളൂ ചില ആൾക്കാർ ചെഞ്ചിട്ടില്ല ചെഞ്ചിട്ടില്ലാതെ കൊണ്ടാണ് കംപ്ലൈൻറ്റുകളെ വന്നിട്ടുമുള്ളൂ അതിനാണ് പറഞ്ഞ് എന്താണ് അത് വന്ന് തൈലേരിയ പ്രശ്നം ഇരിക്കെങ്കിൽ മാട് ആളുകൾ വെള്ളം കുടിക്കുന്നത് കുറവാകും പിന്നെ ഭക്ഷണം കളിക്കുന്നത് കുറവാകും തീട്ടും കുറ കൂടുതൽ എടുക്കില്ല പിന്നെ അങ്ങനെയേ മുള്ള മുള്ള പാലും കുറയും പിന്നെ മാടും അങ്ങനെയേ മെലിഞ്ഞു പോകും പിന്നെ തമിഴ്നാട്ടിലെടുത്ത പശു കംപ്ലൈൻറ്റ് അങ്ങനെ വരും അതാണ് ഇത് മെയിൻ പ്രശ്നം എന്താണെന്നറിയോ ഈ തൈലേരിയ ചെക്കപ്പ് എടുക്കാതെ കൊണ്ടാണ് ഈ കംപ്ലൈൻറ്റും പ്രശ്നവും വരുന്നത് ഇത് മാത്രം എടുത്തിട്ടാൽ വേറെ എന്ത കംപ്ലൈൻറ്റ് വരില്ല പിന്നെ തമിഴ്നാട്ട് പശുക്കൾക്ക് മെയിൻ വന്ന് ഇവിടുത്തെ നമ്മളെ നാട്ടിൽ വന്ന് വെള്ളത്തിൽ വന്ന് കാൽസ്യം ഉണ്ട് നമ്മളെ നാട്ട് നാച്ചുറലാകെ വെള്ളത്തിൽ കാൽസ്യം ഉണ്ട് അപ്പോൾ വേറെ തീട്ടുകളിൽ വേറെ എന്തോ കംപ്ലൈൻറ്റും വരില്ല മാട്ടുക്ക് കാൽസ്യം ഡൗൺ ആകില്ല നിങ്ങളെ നാട്ട് കേരളത്തിൽ വെള്ളത്തിൽ വന്ന് കാൽസ്യമേ ഇല്ല തീരെ കാൽസ്യം കുറവാണ് അപ്പോൾ അത് മെയിൻ ഒരു പശുക്ക് ഒരു അമ്പത് ഗ്രാം ഒരു ദിവസത്തേക്ക് രാവിലെ തീട്ട് കൊടുക്കുമെങ്കിൽ രാവിലെ ഒരു അമ്പത് ഗ്രാം പിന്നെ വൈകുന്നേരം തീട്ട് കൊടുക്കുമെങ്കിൽ അപ്പോൾ ഒരു അമ്പത് ഗ്രാം ഈ കാൽ കാൽസ്യം പൗഡർ മാത്രം മിക്സാക്കി കൊടുക്കുമെങ്കിൽ പശു നല്ല ആരോഗ്യം ഉണ്ടാകും നന്നായിട്ട് ഭക്ഷണം കളിക്കും ഇവിടെ മെയിൻ ഇവിടെ ഗ്രാമം ചുറ്റി മേയര പശുക്കളാണ് കൂടുതൽ അപ്പോൾ നിങ്ങളെ കൊണ്ടുപോയി ചില ആൾക്കാർ പുറത്തലളിച്ച് വിട്ടും വയ്ക്കും ചില ആൾക്കാർ കട്ടിയും വയ്ക്കും അപ്പോൾ എങ്ങനെ ചെഞ്ചാലും ഇവിടുത്തെ പശുക്കൾ ക്ലൈമറ്റ് കാലാവസ്ഥ എല്ലാം താങ്ങും മെയിൻ സിദ്ധിക്ക് വേണ്ടിയത് ഈ രണ്ട് വിഷയങ്ങൾ ഈ കാൽസ്യം പൗഡർ ഒന്ന് കൊടുക്കണു പശുക്കൾക്ക് എല്ലാ ദിവസവും അമ്പത് അമ്പത് ഗ്രാം വെച്ച് കൊടുക്കണു പിന്നെ രണ്ടാമത്തത് ഈ തൈലേര ചെക്കപ്പ് ആക്കണം ഇത് രണ്ട് മാത്രം നിങ്ങൾ ചെഞ്ചാൽ ഇവിടുത്തെ പശുക്കൾ കംപ്ലൈൻറ്റേ വരില്ല നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞത് പഴുത്തത് പോലെ പറഞ്ഞതനുസരിച്ച് പാലും കിട്ടും നിങ്ങളെ നാട്ടിൽ പോയുടനെ ചില ബസ്സുകൾ പെട്ടിന് പാൽ കൂടി കിട്ടുന്നില്ല അത് എന്താ സംഭവംனா അവിടുത്തെ കാലാവസ്ഥ അവിടെ തീട്ട് മാറുന്നു കാലാവസ്ഥ മാറുന്നു അവിടുത്തെ ശ്വാസങ്ങൾ മാറുന്നു അപ്പോൾ ക്ലൈമറ്റ് ഇതെല്ലാം ചേഞ്ച് ആയെങ്കിൽ പശുക്ക് ഒരു ചെറിയ അസുഖങ്ങൾ ഉണ്ടാകും ആ ആ പശുക്ക് ചെറിയ അസുഖങ്ങൾ ഉണ്ടാകും അപ്പോൾ അതാണ് അത് പ്രശ്നം അപ്പോൾ അത് ഏതെങ്കിലും ഒരു രണ്ട് ദിവസത്തേക്ക് പാൽ കുറഞ്ഞാണ് പിന്നെ കൂടും അപ്പോൾ അത് മാത്രം നിങ്ങൾ ചെഞ്ചാൽ മതി ഏതൊരു കംപ്ലൈൻറ്റ് വരില്ല നല്ല രീതിയിൽ പശുക്കൾ പിന്നെ നമ്മളെ നാട്ടിൽ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നത് മെയിൻ തീറ്റ എന്താണെന്ന് അറിയുക ഈ സോളത്തട്ടാണ് ഇത് ഫുള്ള് ഇവിടെ നോക്കി ഈ ഫുള്ള് ഈ പറമ്പളൊക്കെ സോളത്തട്ടാണ് ഇട്ടിട്ടുണ്ട് ഈ നമ്മൾ ഗ്രാമ പശുക്കൾക്ക് ഇതാണ് കൂടുതൽ കൊടുക്കുന്നത് ഇതും പിന്നെ വൈക്കോളും ഈ സോളത്തട്ടും പിന്നെ വൈക്കോളും ഇതിൽ കാൽസ്യം നന്നായിട്ട് കാൽസ്യം ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് നല്ല വൈറ്റമിൻ മിനറൽസ് എല്ലാമേ ഇതിലുണ്ട് അപ്പോൾ ഒരു പശുക്ക് ഉണ്ടാണ് ആരോഗ്യ ആരോഗ്യങ്ങൾ ഫുള്ള് ഇതിലുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിലെ റമ്പ എന്താ പറയുക നല്ല സിദ്ധിച്ച് வைக்கணும்னு அவசியம் இல்லை அதுபோல் அசால்ட்டாக வச்சு பரம்பல் விட்டு மேய விடா நல்லா അതുപോലെ വിട്ട് തീറ്റുകൾ കൊടുക്കുക കുഴപ്പങ്ങളൊന്നും ഇല്ല ഇവിടുത്തെ പശുക്കൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ചോളത്തണ്ട് നിങ്ങളുടെ നാട്ടിലെ കിട്ടും അവിടെയും ചില ആൾക്കാർ ഇവിടെ നിന്ന് മേടിച്ച് പോയിട്ട് ഇട്ടിട്ടുള്ളൂ പിന്നെ സി ഒ ത്രീ ഇട്ടിട്ടുള്ളൂ പിന്നെ സി ഒ ഫൈവ് ഇട്ടിട്ടുള്ളൂ അങ്ങനെയെല്ലാം കൊടുക്കി ആരോഗ്യമുണ്ടാകുന്നത് കൊടുക്കി പശു എന്തൊക്കെ പിന്നെ നമ്മൾ നാട്ടിലെ കൊടുക്കുന്ന തീട്ടുകൾ അതും ഒന്ന് കാണിച്ചു കൊടുക്കുക അന്നേ നമ്മൾ കാണിച്ചു കൊടുത്തു പിന്നെ ഇരുന്നാലും പിന്നെയും ഒരു കാണിച്ചു കൊടുക്കുക ആ ഇതാണ് ഫില്ലറ്റ് கே ஆதித்தில் வந்து கேஎஸ்ன்னு இருந்து இப்போ இது வந்து ஃபில்லட்டுன்னு இங்கே நம்மளோட ஃபில்லட்டுன்னு இதாക്കി இது ஃபில்லட்டு ഇതാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നു പിന്നെ അടുത്തത് വന്നത് ഈ ചോളത്തിൻ്റെ പൊടിയാണ് ഈ ചോളമുണ്ടല്ലോ ചോളത്തിൻ്റെ പൊടിയാക്കി വെച്ച് ഇത് കൊടുക്കും പിന്നെ മൂന്നാമത്തത് വന്ന് ഇത് പരുത്തിക്കൂറാണ് ഇതാണ് പരുത്തി ഉം. ഇത് ഉം ഒരു നാ ഇന്ന് പശുക്കൾക്ക് കൊടുക്കുന്ന ഇന്നലെയെ വന്ന് ഇത് വെള്ളത്തിലിട്ട് മുക്കി വയ്ക്കണം മുക്കി വെച്ച് ഒരു നാൾ നല്ല ഊറ വെച്ച് അടുത്ത നാൾ എടുത്ത് വെള്ള വെള്ളത്തിൽ കലക്കി അങ്ങനെയേ കൊടുക്കാം ഈ മൂന്നുമാണ് ഇവിടെ കൂട്ടി കൊടുക്കുന്ന തീട്ടുകൾ ഇതിപ്പോൾ ഒരു ലിറ്റർ പാലിന് എത്ര കൊടുക്കുന്നുണ്ട് ഇവിടെ ഇത് എങ്ങനെ இருந்தாலும் ഒരു ദിവസത്തേക്ക് ഒരു നല്ല ആരോഗ്യമുള്ള പശുക്കൾക്ക് ഒരു നാല് കിലോ കൊടുക്കണം ഇത് മൂന്നും മൂന്ന് കിലോ പിന്നെ ഗോതമ്പ പൊടിയും ഉണ്ടാകും ഗോതമ്പ പൊടി ഒരു കിലോ ഈ നാളും കൂടി ഒവ്വൊരു കിലോ കൊടുക്കണം നേരത്തേക്ക് രാവിലെ ഒരു നാല് കിലോ വൈകിട്ട് ഒരു നാല് കിലോ അങ്ങനെ കൊടുക്കുന്നതാണ് ആരോഗ്യം நல்ல விஷயம் ஒரு ദിവസத்துக்கு ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ടു ഇരുപത് ലിറ്റർ കിട്ടുന്ന പശുക്കൾക്ക് എട്ട് കിലോ ആ എട്ട് കിലോ ഉറപ്പ് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ മാത്രം പാൽ കൂടി വരും ചില ആൾക്കാർ മാട് വില കൊടുത്ത് മേടിച്ച് പോകുന്നത് അപ്പുറം നാട്ടിലേക്ക് പോയിട്ട് പിന്നെ പാൽ കുറയുന്നു കുറയുന്നു പറയും അത് എന്താ സംഭവം നോക്കിയില്ല പിന്നെ അവർ രണ്ട് കിലോ തീട്ട് മാത്രം കൊടുക്കുന്നു ചില ആൾക്കാർ അപ്പോൾ അങ്ങനെ കൊടുക്കില്ല എങ്ങനെ പാൽ വരും പാൽ വൃത്തിയാകർക്ക് എന്താ ചാൻസ് ഉള്ളൂ തീട്ടുകൾ കുറച്ച് കൊടുത്തിട്ട് പിന്നെ പാൽ കുറവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ അതാണ് മെയിൻ പച്ചച്ചോളവും കൊടുക്കുന്നുണ്ട് ആ ഇവിടെ പച്ചച്ചോളം ഇവിടെ നമ്മുടെ നാട്ടിലെ പച്ചച്ചോളമുണ്ട് ഇവിടെ ഫുള്ള് നിങ്ങൾ കണ്ടല്ലോ പച്ചച്ചോളം കൊടുക്കുന്നു പിന്നെ ഇതുപോലെ ഉളർന്ന ചോളമുണ്ട് ഇതും കൊടുക്കുന്നു പിന്നെ ഈ തീട്ടുകൾ കൊടുക്കുന്നു പിന്നെ പശുക്കൾ അങ്ങനെ കയ്യിൽ അളിച്ചു വിട്ട് അതങ്ങനെ പറമ്പ് ഫുള്ള മേഞ്ച് വരും അത് നിങ്ങൾ ആ രണ്ടും കൊടുക്കുന്നു ഏതാ ഷാപ്പ് കട്ടർ മെഷീൻ ഉള്ളൂ ഈ മെഷീനിൽ ഇട്ടിട്ട് ഇത് ഉണങ്ങിയ ചോണത്തിൽ അടിച്ച് കൊടുക്കുമെങ്കിൽ അത് പൊടിയാക്കി കൊടുക്കും ആ പൊടിയാക്കിന പശുക്കൾക്ക് കൊടുക്കാം പിന്നെ അടുത്തത് നമ്മളെ നാട്ടിലെ എല്ലാമേ വന്ന് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ടൂറിസ്റ്റ് അതെല്ലാം ചെയ്യുക അതാണ് ഫുള്ള് ഗ്രാമവാസികളില്ല മുകളിൽ നോക്കി ഈ തെന്നൻ്റെ ഓളയാണ് ഈ തെന്നൻ്റെ ഓ നിങ്ങളെ ഓള എന്നല്ല പറയും തെന്നൻ്റെ ഓള എന്ന് പറയും ഈ ഓളയുണ്ട് ഇത് നടുൽ ഉണ്ടായ മൂങ്കിലാണ് ഈ മൂങ്കിലാണ് ഇതുപോലാണ് ഹൈറ്റ് ഇട്ട് വെക്കുന്നത് അപ്പോഴത്തെ പശുക്കൾക്ക് ഹീറ്റ് കയറില്ല ഇങ്ങനെ മുകളിൽ പോക പോകത്താണ് ഹീറ്റ് കയറില്ല നല്ല തണുപ്പ് കിട്ടും ഫുള്ള് ഇതിൽ വന്ന് ഹീറ്റ് തായ ഇറങ്ങില്ല ഇതാണ് ഇവിടുത്തെ ഷെഡ് നിലം കോൺക്രീറ്റ് ഇടുന്നില്ല ഒന്നും ആവശ്യമില്ല ഇതാണ് മണ്ണാണ് ആരോഗ്യം ഇവിടെ കച്ചവടക്കാരുടെ ഫാമാണോ അല്ലെങ്കിൽ ഇതിപ്പോ വളർത്തൽ മാത്രം ഇത് വന്ന് ഇത് വന്ന് ഒരു വളർത്തര ആൾക്കാരുടെ ഫാമാണ് ഇത് കച്ചവടക്കാരുടെ ഫാം അല്ല ഇത് വളർത്തേണ്ട കച്ചവടം വേണ്ടിയിട്ട് നല്ല ഈ ഷെഡ് ഈ ഷെഡ് വളർത്തര ആളുന്ന ഷെഡാണ് ഇത് ഇതാണ് നമ്മുടെ ഫാമിന്റെ ഓണർ ഇദ്ദേഹമാണ് പേര് കൊഞ്ചു സ്ഥലം തന്നെ നടരാജാണ് ഈ ഫാമിൻ്റെ ഓണർ നടരാജണ്ണനാണ് ഈ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഓണർ കേട്ടോ അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ പശുവിനെ ഇപ്പോൾ നിലവിൽ വാങ്ങിച്ചത് ഇത് കച്ചവടത്തിനായിട്ട് കൊണ്ടു നിർത്തുന്ന പശുക്കളല്ല എന്നാണ് പറഞ്ഞത് അതായത് അദ്ദേഹം വളർത്തുന്ന പശുക്കളാണ് അതിൽ കൂട്ടത്തിൽ ആരെങ്കിലും ഗ്രാമത്തിലുള്ള ആളുകൾ ഒന്നോ രണ്ടോ ഒക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അതിനവിടെ കൊണ്ടുവന്ന് നിർത്തും അദ്ദേഹം ഒരു പശുവിനെ എടുക്കാനായിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏത് തരത്തിലുള്ള പശുവിനെയാണ് നമുക്ക് ആവശ്യം എത്ര പാലുള്ളത് വേണം എത്ര സൈസ് ഉള്ളത് വേണം ഏത് ഇനത്തിൽപ്പെട്ടത് വേണം അതുപോലെ തന്നെ എന്ത് വിലയ്ക്ക് എടുക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അതിനെ തീരുമാനം എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾ ആരാണോ അതായത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സർവ്വ ഉത്തരവാദിത്തങ്ങളുള്ള വാങ്ങിക്കാൻ ആർക്ക് വേണ്ടിയാണ് വാങ്ങിക്കുന്നത് അയാൾ നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ വന്നു പോകുമ്പോഴത്തേക്ക് അടുത്ത ആൾ വരും അപ്പം നമ്മൾ നോക്കി വയ്ക്കുന്ന പശുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ കച്ചവടമായിട്ട് പോകും അപ്പോൾ ഈ കാണുന്നതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള പശുക്കളാണ് ഇതൊക്കെ കച്ചവടക്കാരുടെ കയ്യിലാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി നമ്മുടെ കണ്ണൻ എന്ന് പറയുന്ന ബ്രോക്കറുമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ ബസ്സിനാണ് ഇങ്ങോട്ട് പോകുന്നത് ഞായറാഴ്ച ദിവസമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന പശുക്കളൊക്കെ ആവറേജ് ഇവർ ചോദിക്കുന്ന വരെ അറുപതിനായിരം അറുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെയൊക്കെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പല്ല് നോക്കിയാണ് പറയേണ്ടത് നമ്മുടെ നാട്ടിൽ സാധാരണ ജേഴ്സി സിന്ധി ക്രോസ് പശുക്കളുടെ സൈസ് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത് അതുപോലെ തന്നെ കറവ ഉദ്ദേശത്തിലാണ് നമ്മൾ പശുവിനെ എടുക്കുന്നത് എക്സിബിഷൻ അല്ല എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് തടിച്ച പശുക്കളെയും പറ്റ മെലിഞ്ഞ പശുക്കളെയും നമ്മൾ ഇവിടുന്ന് എടുക്കരുത് ആവറേജ് ഒരു സൈസുള്ള പശുവിനെ മാത്രമേ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിയുടെ പല്ലെണ്ണി നോക്കിയിട്ട് അതിൻ്റെ പ്രായം അത് പ്രസവമല്ല അതിൽ പ്രായമാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പശുവിൻ്റെ പല്ല് ആറ് പല്ല് സ്ഥിരം ആറ് സ്ഥിരം പല്ലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പ്രായം ഒരുപാട് കൂടുതലൊന്നും ആയിട്ടില്ല പോയാൽ രണ്ട് പ്രസവം പ്രസവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് ഏകദേശം ഒരു ഇരുപത് ലിറ്റർ പാല് കിട്ടാൻ സാധ്യതയുണ്ട് അവർ ഇരുപത്തഞ്ചൊക്കെ ആകും പറയാം ഇരുപത്തഞ്ച് മുപ്പതൊക്കെ വരുന്ന ആളുടെ അറിവിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ മാറ്റം വരും അപ്പോൾ ഇത് ഞാൻ ഏകദേശം വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ഒരു പശു ഇതായിരുന്നു പക്ഷെ നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഞാനല്ലല്ലോ വാങ്ങിക്കുന്നത് നമ്മുടെ ഒപ്പം വന്ന ആൾക്ക് ഇത്രയും വലിയ പശുവിനെ പറ്റില്ല അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ വിൽക്കാൻ വെച്ചിട്ടുള്ള മറ്റൊരു പശുവാണ് ഈ കാണുന്നത് ഏകദേശം ഈ രണ്ട് പശുക്കളും കൂടെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ആണ് അവർ വില ചോദിക്കുന്നത് അപ്പോൾ അതിലും ഒരുപാട് താഴെ നമുക്കത് വാങ്ങിക്കാനായിട്ട് പറ്റും ഏകദേശം ഒരു അറുപതിനായിരം രൂപ ഒന്നിന് കണക്കാക്കിയിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ നമുക്ക് കച്ചവടമാക്കാം അതിനുള്ള പശുക്കൾ ഉണ്ട് താനും ആ എമൗണ്ട് കൊടുത്താലും നമുക്ക് ലാഭമുണ്ട് ഇതൊക്കെ ആവറേജ് ഇനിയും പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടെ പ്രസവിക്കാൻ സമയമുള്ള പശുക്കളാണ് പ്രസവിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെ പോയാലും പത്തിരുപത് ലിറ്റർ പാൽ നമുക്ക് ഇതിനൊക്കെ കിട്ടുകയും ചെയ്യും പക്ഷേ ഈ പശു കുറച്ച് ഫാറ്റിയാണ് അതുകൊണ്ട് ഇതിനെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല അപ്പോൾ നമുക്കിഷ്ടമുള്ളതിനൊക്കെ പുറത്തിറക്കി അതിനെ വ്യക്തമായിട്ട് നമ്മൾ നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാണുന്ന പശു പാല് കുറവായിരിക്കും അതിന് ഏറിപ്പോയൊരു പതിനഞ്ച് ലിറ്റർ പാലാണ് കിട്ടാൻ ഉള്ളത് നിങ്ങൾ വീഡിയോയിലൂടെ പശുവിനെ കണ്ടിട്ട് അതിൻ്റെ അകിടിൻ്റെ വലുപ്പമോ അല്ലെങ്കിൽ പശുവിൻ്റെ സൈസൊന്നും നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല കാരണം ലെൻസിൻ്റെ സൈസിനനുസരിച്ചും അതിൻ്റെ ലെൻസിൻ്റെ ആംഗിളിനനുസരിച്ചൊക്കെ ജീവിയുടെയും സാധനങ്ങളുടെയും വലുപ്പത്തിൽ മാറ്റം വരും നേരിട്ട് കണ്ട് നിങ്ങൾ മതിച്ച് മാത്രമേ പശുവിനെ എടുക്കാവൂ വാട്സപ്പ് വഴി ഫോട്ടോ അയച്ചെന്ന് പൈസ അയച്ചു കൊടുക്കുന്ന പരിപാടിക്കൊന്നും നിൽക്കരുത് അപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് ഇത് രണ്ടാമത്തെ പ്രസവമാണ് കൊമ്പില്ലാത്ത പശുവാണ് അതായത് മുട്ടയാണ് മുഴ എന്നും പറയും പക്ഷേ ഇത് ഒറിജിനൽ മുഴയല്ല കൊമ്പ് വെട്ടിക്കളയുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഇതൊന്നും നമ്മുടെ സുഹൃത്തിന് പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കുറച്ച് സൈസ് കൂടിയ അനിമലാണ് അതുപോലെ തന്നെ പാലും കുറച്ച് കൂടുതലാണ് പുള്ളിക്കാരൻ ഒരു പത്ത് ലിറ്റർ ടു പതിനഞ്ച് ലിറ്റർ മാക്സിമം അതിൻ്റെ താഴെയുള്ള പശുവിനാണ് ആവശ്യം അപ്പോൾ അതിലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള പശുക്കൾ ഇവിടെ പൊതുവെ കുറവാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് ലിറ്റർ ഉള്ള പശുവാണെങ്കിൽ കൂടി നമുക്ക് കിട്ടും പക്ഷേ പത്ത് ലിറ്റർ അതിൻ്റെ ഇടയിലുള്ള പശുക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കിട്ടിയാൽ തന്നെ അതിന് അത്യാവശ്യത്തിന് വിലയും വരും നാല് കാലും വാലും തലയുള്ള ഒരു ജീവിയാണെങ്കിൽ തമിഴ്നാട്ടിൽ അതിന് അത്യാവശ്യത്തിന് വില വരും നമ്മൾ മറ്റ് നമ്മുടെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് നാല് കാലും വാലും തല ഉണ്ടായാൽ മതി തമിഴ്നാട്ടിൽ പശുവിന് വില ഉണ്ടാവാൻ അപ്പോൾ ഒരുപാട് ഫാമുകൾ ഞങ്ങൾ പോയി കണ്ടു അതിൽ പലതും നമ്മൾ മുമ്പ് വീഡിയോ ചെയ്ത ഫാമുകളാണ് അപ്പോൾ ഇവിടെയും കണ്ടു നാൽപ്പതിനായിരം രൂപയ്ക്ക് ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവുണ്ട് പക്ഷേ അത് പ്രസവിച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് അപ്പോൾ പ്രസവിച്ച പശുവിൻ്റെ മാസവും കുട്ടിയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് തലവേദന പിടിച്ച കാര്യമാണ് ഈ നിൽക്കുന്നതാണ് പശു പക്ഷേ ഇതിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം അതിന് മേലായി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ കൃത്യമായ കറവ കാലാവധി നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് ഒന്നര മാസമായിട്ടുണ്ടാവും രണ്ട് മാസമായിട്ടുണ്ടാവും അപ്പോൾ ഈ കാണുന്നത് മറ്റൊരു പശുവാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കാമ്പ് രണ്ട് ഈ വലത്തെ സൈഡിലെ രണ്ട് കാമ്പുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട് അതായത് പൊട്ടിയിട്ടുണ്ട് കാമ്പ് പാല് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ മാക്സിമം ചിലപ്പോൾ നമ്മൾ വണ്ടി കയറ്റി പോയാൽ ഇന്ന് തന്നെ പ്രസവിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ പശുക്കളെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പശുവിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ പശുവിനെ വാങ്ങിക്കാനായിട്ട് പോകാവൂ പിന്നെ കറവയുള്ള പശുവിനെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കുട്ടിയാണോ അതിൻ്റെ ഒപ്പം നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം അതിൻ്റെ പാല് കറന്ന് നോക്കണം മഞ്ഞപ്പാൽ വിട്ട പശുവാണെങ്കിൽ കഴിയുന്നതും അതിനെ എടുക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഈ കാണുന്ന പശുവിൻ്റെ കൊമ്പിൽ പെയിൻ്റ് അടിച്ചത് ഇതിന് ചന്തയിൽ കൊണ്ടുപോയി കൊണ്ടുവന്ന പശുവായതുകൊണ്ടാണ് അപ്പോൾ ചന്തയിൽ കൊണ്ടുപോകുന്നതിൽ ചിലതിനൊക്കെ പെയിൻ്റ് അടിക്കാറുണ്ട് ചിലതിനെ കൊമ്പ് ചീകിയിട്ട് അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്നതുമുണ്ട് അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ പശുവിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ പർച്ചേസിങ്ങിന് പോകാനായിട്ട് പിന്നെ കണ്ണൻ ഉടായ്പാണ് എന്ന് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ആളുകൾ പറഞ്ഞിരുന്നു കണ്ണൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പശുവിനെ നമ്മൾ പറയുന്ന വിലയ്ക്ക് കച്ചവടമാക്കി തരിക എന്നുള്ളതാണ് അതിൽ മറ്റെന്തോ ഉണ്ടായിക്കോട്ടെ ഈ നിൽക്കുന്ന ജീവിക്ക് ഞാൻ ഇന്നതാണ് വില പറഞ്ഞത് ആ വിലയ്ക്ക് എനിക്ക് വാങ്ങി തരാൻ പറ്റുമെങ്കിൽ വാങ്ങി തന്നു അതിന് ഇത്ര രൂപ കമ്മീഷൻ അത് ചിലപ്പോൾ ആയിരം രൂപയാവും കമ്മീഷൻ ചിലപ്പോൾ അഞ്ഞൂറ് രൂപയാവും കമ്മീഷൻ അത് എണ്ണം കൂടുന്നതിനനുസരിച്ച് കമ്മീഷൻ്റെ എമൗണ്ടൊക്കെ മാറ്റം വരും അപ്പോൾ ഈ കാണുന്നതൊക്കെ പശുക്കളാണ് ഇപ്പോൾ മുപ്പത് പശു നാൽപ്പത് പശുവുള്ള ഒരു ഫാമായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ കാണുന്നത് ഇപ്പം നിലവിൽ ഇവിടെ ആറ് പശുക്കളേ ഉള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ടീം വന്നിട്ട് ഇവിടെ ഉള്ളവരത്തോളം പശുക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി അതും ഇവർ പറയുന്ന വിലയ്ക്ക് ഒരുപാട് മലയാളികൾ അന്തമില്ലാതെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ അതായത് ഒരു ജീവിയെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊത്തം ടോട്ടൽ ബോഡിക്കും അതിൻ്റെ പാല് കിട്ടാനുള്ള സാധ്യതയ്ക്കൊക്കെ അനുസരിച്ച് അവർ ചോദിക്കുന്നതിൽ നിന്ന് നല്ലപോലെ തിരക്കിച്ച് സമയമെടുത്ത് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ചില ആളുകൾ ഒരു വാഹനമായിട്ട് വരും കുറച്ച് പൈസയും കയ്യിലുണ്ടായിരിക്കും ബോഡി വരും പശുവിനെ കാണും അവരൊരു വില പറയും ഇവരൊരു വില പറയും അതിനെ പർച്ചേസ് ചെയ്തിട്ട് പോകും അത് നമുക്ക് നഷ്ടമാണ് ടോട്ടൽ ലോസ് ആയിരിക്കും അതിൽ അവസാനം അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വിലയെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം അത്യാവശ്യം ഒരു ഇരുപത് ലിറ്റർ പാല് കിട്ടുന്ന പശു ഇത്തരം സബ്സിഡി സ്കീമുകൾ പാസ്സാവുന്ന സമയം അല്ലെങ്കിൽ നമുക്കൊരു അമ്പതിനായിരം മുതൽ അമ്പത്തയ്യായിരം രൂപയ്ക്ക് വരെ ചെന്നൈയിൽ നിൽക്കുന്നത് ഏകദേശം പത്തിരുപത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കാവുന്ന തരത്തിലുള്ള പശുക്കളെ കിട്ടും ഈ സ്കീം പാസ്സാവുന്ന സമയത്താണ് ഇതിന് വില കൂടുതൽ വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കീം പാസ്സാക്കുന്നത് കേരളത്തിലെ കർഷകർ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ കൊണ്ടുവന്ന് വളർത്തി കേരളത്തിലെ മൊത്തം പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മുതലെടുക്കാൻ വേണ്ടി ഇവിടെയുള്ള കച്ചവടക്കാർ കുറച്ച് വില കൂട്ടുന്നും കൂടെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ വില കൂടുതൽ കൊടുത്ത് സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ അല്ല സബ്സ്കി സബ്സിഡിയും സ്കീമൊന്നും ഇല്ലാത്ത സമയത്ത് ഇത്തരം സമയങ്ങളിൽ പർച്ചേസിങ്ങിനായിട്ട് തമിഴ്നാട്ടിലേക്ക് വരരുത് പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ കൊടുക്കുന്ന തീറ്റകളെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം കറവുള്ള ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത പശു എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പശുവിനെ പർച്ചേസ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല കാരണം പത്ത് ലിറ്ററോ പന്ത്രണ്ട് ലിറ്ററോ ഏറെപ്പോയ ഒരു പതിമൂന്ന് ലിറ്റർ പാലാണ് അതിന് കിട്ടാൻ സാധ്യതയുള്ളത് രണ്ട് നേരം കൂടെ അപ്പോൾ പോരാത്തതിന് അത് പ്രസവിച്ച പശുവാണ് ഇപ്പോൾ അതിനെ കൊണ്ടുപോയി കൊടുത്ത് ഏകദേശം ഒരു രണ്ട് ദിവസമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിനെ കൊണ്ടുപോയി അത് കരക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തൊട്ട് മുമ്പത്തെ ദിവസം അതായത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം വിളിച്ചിരുന്നു ഞാൻ പോയി അതിനെ കറന്നു കൊടുത്തു അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആളുകൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകൂ ഇതിനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാം പൈസ റീഫണ്ട് ചെയ്യിപ്പിക്കാം അത്തരത്തിലുള്ള പ്രതീക്ഷകളൊന്നും വെക്കരുത് അപ്പോൾ പശു പശുവിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിനെ നാട്ടിലേക്ക് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം അപ്പോൾ നമ്മൾ പശുക്കളെ വാങ്ങിച്ചു കണ്ണേട്ടൻ തന്നെ ഒരു വാഹനം നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു തന്നു വാഹനം വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇരുന്നൂറ് കിലോമീറ്ററിലും അധികം ദൂരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ കിലോമീറ്റർ വാടകയ്ക്ക് വണ്ടി ഓടുക അതായത് കിലോമീറ്റർ വാടക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രൂപയാണ് ഈ കാണുന്ന ടാറ്റ എയ്സ് വാഹനത്തിന് ഒരു കിലോമീറ്ററിന് ചാർജ് ചെയ്യുക അതായത് നിങ്ങൾക്ക് നൂറ് കിലോമീറ്റർ പോകണമെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്ററിന്റെ വാടക നിങ്ങൾ കൊടുക്കണം അതായത് പെർ കിലോമീറ്റർ ട്വന്റി ഫോർ ആണ് ഇതിന് ചാർജ് വരിക പക്ഷേ പാലക്കാട്ടിലേക്ക് അതായത് ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് ഇവിടുന്ന് നൂറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അയ്യായിരം രൂപ ഈ വണ്ടിക്ക് വാടകയായിട്ട് കൊടുക്കേണ്ടി വരും കാരണം ചെക്ക് പോസ്റ്റ് കടത്താനും മറ്റുള്ളതിനൊക്കെ ആയിട്ട് ഇവർക്ക് ചെലവുകളുണ്ട് അതായത് ഈ വാഹനത്തിന് പെർമിറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ കേരളത്തിലും അടക്കണം തമിഴ്നാട് വണ്ടിയാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ദൂരമാണെങ്കിലും വലിയ ദൂരമാണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരേ വാടകയായിരിക്കും വരുന്നത് അപ്പോൾ വാഹനം വിളിച്ചു തരാനും മറ്റു കാര്യങ്ങൾക്കും അതിനെ കയറ്റി തരാനും ഒക്കെ ഈ ബ്രോക്കർ എന്ന് പറയുന്ന ആളുടെ സഹായം നമുക്കുണ്ടായിരിക്കും അതിനാണ് ബ്രോക്കർ എന്ന് പറയുന്ന ആൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്താൽ തന്നെ വാഹനം കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ കയറ്റാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അത് പ്രശ്നമായിരിക്കും ഇതൊക്കെ അറിയാവുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇതൊന്നും വിഷയമില്ല ഒരു ബ്രോക്കറുടെ ആവശ്യമില്ല പക്ഷേ ഈ വീഡിയോയിലൂടെ ഇത്തരത്തിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള ബ്രോക്കർമാരെ പരിചയപ്പെടുത്തുന്നത് ഇതൊന്നും ചെയ്യാൻ അറിയാത്ത തമിഴൊന്നും സംസാരിക്കാൻ അറിയാത്ത ഒരു മലയാളി വന്ന് ഇവിടെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ പശുക്കളെ കയറ്റി ഇനി നമുക്ക് ഇവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഇന്ന് ദിവസം ഞായറാഴ്ചയാണ് വെറ്റിനറി ഹോസ്പിറ്റൽ ലീവാണ് പക്ഷേ നമുക്ക് ഇവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പശുക്കളെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കാര്യമുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം അതിനും നമുക്ക് കണ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സുഹൃത്ത് തന്നെയാണ് സഹായം അദ്ദേഹം ഡോക്ടറെ വിളിച്ച് ഡോക്ടറുടെ വീട്ടിൽ ഏർപ്പാടാക്കി അവിടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തന്നിട്ടാണ് നമ്മളെ പറഞ്ഞു വിടുന്നത് അപ്പോൾ വണ്ടിയിലേക്ക് കയറ്റി ഡോക്ടർ സർട്ടിഫിക്കറ്റ് കയ്യിലായി ഇനി നമുക്ക് സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പശുവിനെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ആവശ്യമാണ് ഈ വാഹനത്തിൻ്റെ ട്രിപ്പ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും ആവശ്യമാണ് ഒപ്പം തന്നെ ചെക്ക് പോസ്റ്റിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പേപ്പർ അത് നമ്മളവിടെ കടത്തി കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ രേഖയ്ക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പറും കൂടെയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇത്തരം പേപ്പറുകളുമായിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി പിന്നീട് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയറായി പിന്നെ ഉള്ള ഭാഗം അതിനെ വളർത്തുക എന്നുള്ളതാണ് അപ്പോൾ വളർത്തുന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചെനയുള്ള പശുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും പ്രസവിച്ച പശുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ അകിട്ടിലെ നീര് പോകുന്നത് വരെ നല്ല പ്രഷറിൽ വെള്ളം അകിട്ടിലേക്ക് പമ്പ് ചെയ്യുക അതുപോലെ തന്നെ മാസ്റ്റിറ്റീസിനുള്ള മരുന്നുകൾ കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം പ്രസവിച്ച പശുവാണെങ്കിൽ മാസ്റ്റിറ്റീസിനുള്ള മരുന്ന് കൊടുക്കാവൂ അല്ലാത്ത പശുക്കൾക്ക് കൊടുക്കരുത് ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാവൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരുവിധം ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്